കണ്ടപ്പോ പാലക്കാട്ട് വേല വരണോന്ന് അയി മൊണ്ടാണ്ടങ്ങട്ട് കുത്തിയിരിക്കാൻ നമ്മളെ കിട്ടൂല പാണ്ടി മേളു തായ പകയെ പഞ്ചവാദ്യമോ കാളവേലെ കുമ്മാട്ടിക്കളി വണ്ടി വേഷവും ഐ പല്ലാവൂരിന്റെ കൊട്ടോ ഐ പ്രഥമ 哎哎！